ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്താറ് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു കഥയുണ്ട് അതായത് യേശു ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയെ കുറെ പേരോട് ഓടിച്ച് ഇട്ടുണ്ട് വരുന്നു ആ സ്ത്രീ ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നു അതിൻ്റെ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ കുറേ ലേപന സുഗന്ധ ലേപനങ്ങൾ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടും പിന്നെ കരച്ചിലായിരുന്നു കരച്ചിലോട് കരച്ചിൽ കരച്ചിലും ആഗ്നേയ സുഗന്ധലേപനങ്ങളും കണ്ണീരും എല്ലാം കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകി വൃത്തിയാക്കി സ്വന്തം മുടി കൊണ്ട് തന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി കൊടുത്തു എന്നാണ് ആ കഥ അപ്പോൾ പുറകെ വന്നിരുന്നവർ പറഞ്ഞു ഇവൾ ഒരു പാപി പാപിനിയാണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് അപ്പോൾ യേശു ഇങ്ങനെ താഴെ നോക്കി കുറേ നേരം ഇരുന്ന് താഴെ ഇരുന്ന് എന്തോ മണ്ണിൽ ഇങ്ങനെ എഴുതുന്ന പോലെയൊക്കെ തോന്നി അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ പാവി പെണ്ണിനെ നിയമമനുസരിച്ച് കല്ലറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടത് അതായത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ യേശു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എനിക്കിത് തന്നെയാണ് ഈ പുരോഹിതനോടും അതായത് ഈ പുത്തമ്പേരക്കിലച്ചനോടും പറയാറുള്ളത് മുസ്ലിങ്ങൾ തന്നെയല്ല ഏത് മതക്കാരെ എടുത്താലും എല്ലാവരും തന്നെ കണ്ടമാന അക്രമങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ഒട്ടും പിന്നോക്കമായിരുന്നില്ല എന്ന ഒരു പടി മുന്നിലായിരുന്നെങ്കിലേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ ആദ്യം ക്രിസ്തുമതം വളരെ ഒരു ചെറിയ ഒരു ആൾക്കൂട്ടമായിരുന്നു വലിയ ശക്തിയൊന്നും ഉണ്ടായിരുന്നില്ല അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ജനസ ജൈനന്മാരെ അവർക്ക് വളരെ ഏതാണ്ട് ഒന്നോ രണ്ടോ ശതമാനം ആൾക്കാരേ ഉള്ളൂ അതുകൊണ്ട് അവർ വലിയ കാര്യമായിട്ട് ബലപ്രയോഗത്തിനൊന്നും ഒരു സാധ്യതയുമില്ല അവർക്ക് അതുപോലെ അഹമ്മദിയ മുസ്ലിംസ് അവരും ചെറിയ രണ്ട് ഒരു ശതമാനം മറ്റേ ലോകം മുഴുവൻ നോക്കിയാലുള്ളൂ പാകിസ്ഥാനിൽ മാത്രം മൂന്ന് ശതമാനം ഉള്ളൂ എന്നാലും അവിടെയൊന്നും അവർക്ക് ഒരു അക്രമം അഴിച്ചുവിടാനുള്ള ബലം ഇതില്ല അതേസമയം വേ മറ്റു മതങ്ങളെല്ലാം തന്നെ ഈ ഇസ്ലാം മാത്രമല്ല ക്രിസ്തുമതം അത് തന്നെ ചെയ്തിരുന്നത് അതായത് ആദ്യകാലത്ത് ഇങ്ങനെ കുഞ്ഞിക്കൂടി ഇങ്ങനെ പാവമായിട്ട് നടന്നു ആദ്യം അവർക്കൊരു പത്ത് ശതമാനത്തോളമേ ഈ റോമൻ സാമ്രാജ്യത്തിൽ അത്രയും ജനസംഖ്യയെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുള്ളൂ പത്ത് ശതമാനം പക്ഷെ പിന്നീട് ഒരു കോൺസ്റ്റന്റൈൻ രാജാവ് എന്ന ഒരു രാജാവ് ക്രിസ്തു മതത്തിലേക്ക് തിരിയുകയും രണ്ട് മുന്നൂറ്റമ്പത് എ ഡി മുന്നൂറ്റമ്പതോടുകൂടി ഏകദേശം ക്രിസ്ത്യാനികൾ രണ്ട് പത്ത് അമ്പതിൽ കൂടുതലായി അമ്പത് ശതമാനത്തിൽ കൂടുതൽ ക്രിസ്ത്യാനികളായി കോൺസ്റ്റന്റൈൻ രാജാവ് വലിയ കാര്യമായിട്ട് ബലം പ്രയോഗിച്ചൊന്നും മതം മാറ്റാൻ ആരെയും നോക്കില്ല പക്ഷെ അത് കഴിഞ്ഞു വന്ന എന്താണ് തിയോഡോസിസ് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ റോമ സാമ്രാജ്യത്തെ ഒരു ക്രൈസ്തവ രാജ്യമാക്കി പ്രഖ്യാപിച്ചു എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചുരുക്കം ആദ്യം തന്നെ തുടങ്ങിയ ഒരു മതപരമായ രാജ്യമായിരുന്നിരിക്കണം റോമ സാമ്രാജ്യം ഈ തിയോഡോസിൻ്റെ കീഴിൽ അപ്പോൾ ഉടനെ ഇവരെന്താ ചെയ്തത് അപ്പോൾ രണ്ട് എഴുപത് എൺപത് ശതമാനത്തോളം ക്രിസ്ത്യാനികളായി യൂറോപ്പിലെ പിന്നെ അവർ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മറ്റു മതക്കാരുടെ എല്ലാം അവിടെ അന്ന് ആരാധിച്ചിരുന്നത് യൂപ്പിറ്റർ അങ്ങനെ പഴയ ദൈവങ്ങളെയൊക്കെയാണ് ജൂപ്പിറ്റർ ജാനൂസ് അപ്പോളോ ഇങ്ങനെയുള്ള ദൈവങ്ങളെയൊക്കെയാണ് ആരാധിച്ചിരുന്നത് അവരുടെ അമ്പലങ്ങളൊക്കെ തല്ലിപ്പൊളിച്ചു അവിടെയെല്ലാം ആ കല്ലുകൾ കൊണ്ട് അവർ പള്ളികൾ കൊണ്ടു ഇന്നും റോമിൽ ചെന്നാൽ നമുക്കത് കാണാൻ സാധിക്കും ഈ ഇവർ ഉണ്ടാക്കിയ പള്ളി തിയോഡോസസിൻ്റെ കാലം കഴിഞ്ഞ് വേറൊരു ചാളമാൻ നമ്മൾ ചലമീൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് തോന്നുന്നു ചലമീൻ ചാലമീൻ്റെ കാലത്തായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാം ആണ്ടായിട്ടാണ് നോക്കിയിട്ട് പറയാൻ കൃത്യമായിട്ട് അഞ്ഞൂറ്റി ചാർലം കോൺസ്റ്റന്റൈൻ പിന്നെ എണ്ണൂറ്റി പതിനാലില് ആണ് അദ്ദേഹം മരിച്ചത് ചാലമൻ അപ്പോൾ ഏകദേശം ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അദ്ദേഹം മരിച്ചിരുന്നത് അദ്ദേഹം എന്താ ചെയ്യുന്നത് അദ്ദേഹം വലിയ ഭക്തനായിരുന്നു അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലുള്ള അതായത് ഇന്നത്തെ ഇംഗ്ലണ്ട് മുതൽ കിഴക്കോട്ടുള്ള റോമ സാമ്രാജ്യത്തിലെ അധിപനായിരുന്നു അവിടെയുള്ളവരെല്ലാവരും ക്രിസ്ത്യാനികളാണെന്ന് അദ്ദേഹം നിർബന്ധിച്ചു അപ്പോൾ അവിടെ ഒരു സാക്സൺ വർഗമുണ്ട് സാക്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണെന്നിപ്പോൾ ഫ്രാൻസിലും ജർമ്മനി അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ ഇംഗ്ലണ്ടിലും കൂടുതൽ സാക്സന്മാരാണുള്ളത് അവിടെയൊക്കെ അപ്പോൾ ഈ സാക്സൺ വർഗത്തെ ഉള്ള ആൾക്കാരെ ഇദ്ദേഹം തുരത്തി തോൽപ്പിച്ചു അവരോട് മതം മാറി ക്രിസ്ത്യൻ മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞു അവർ അതിനെ വഴിപ്പെട്ടില്ല അപ്പോൾ ഇദ്ദേഹം അക്രമം അഴിച്ചു വിടുകയും രണ്ടും നാലായിരത്തി അഞ്ഞൂറ് സാക്സന്മാരെ വധിക്കുകയും ചെയ്തു ഈ ചാൾസ്മാൻ രാജാവ് ക്രിസ്ത്യാനി അദ്ദേഹം ഒരു പുണ്യവാനാണ് ഈ നാലായിരത്തി അഞ്ഞൂറ് പേരെ വധിച്ചപ്പോൾ ഈ ക്രിസ്തുമതം തുടങ്ങിയ കാലത്ത് അതായത് കോൺസ്റ്റന്റൈനൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ റോമ സാമ്രാട്ടുകൾ പലരും ക്രിസ്തുമതത്തെ പീഡിപ്പിച്ചിരുന്നു ശരിയാണ് ഈ നീറോ ചക്രവർത്തിയായിരുന്നു അതിലെ പ്രമുഖൻ ഇന്നും സഭ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് നീരോ ചക്രവർത്തിയാണ് നീരോ ചക്രവർത്തിയുടെ കീഴിൽ ഇങ്ങനെ ക്രിസ്തുമതം കൊണ്ട് നടന്നിരുന്നവരെ പീഡിപ്പിച്ച് രണ്ടും അദ്ദേഹം കൊന്നത് കണക്കനുസരിച്ച് തൊള്ളായിരത്തി അമ്പത് പേരെ മാത്രം തൊള്ളായിരത്തി അമ്പത് പേരിൽ താഴെ പക്ഷേ ഇദ്ദേഹത്തെയാണ് സഭ ഇന്ന് മനുഷ്യാധമനായിട്ട് ചിത്രീകരിക്കുന്നത് നീറോയെ അതേസമയം നാലായിരത്തി അഞ്ഞൂറ് പേരെ കൊന്ന ഈ ചാൾമയിൻ ഇന്ന് വലിയ ഒരു പുണ്യവാനാണ് നമ്മളെല്ലാം അനുകരിക്കേണ്ട പുണ്യവാൻ ഏതാണ്ട് ഇത് തന്നെയാണ് ഈ പുത്തൻപേർക്കളച്ചൻ ചെയ്യുന്നത് ക്രിസ്ത്യാനികളുടെ വലിയ പാവങ്ങൾ മറച്ചു വച്ച് അവരുടെ കണ്ണിൽ വൻ വലിയ തടി കാണാതെ സ്വന്തം കണ്ണിലെ തടി കാണാതെ മുസ്ലിമുകളുടെ കണ്ണിലെ ചെറിയ കുറ്റങ്ങളും ചെറിയ പൊടികളും കണ്ട് അവരെ കുറ്റപ്പെടുത്തുകയാണ് ഇതിൽ ഈ പുത്തൻപേർക്കലച്ചൻ ചെയ്യുന്നത് അത് ഒരു പുരോഹിതന് പറ്റിയ പണിയല്ല അത് കുറേയും കൂടി യേശു തന്നെ പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കുക മറ്റുള്ളവർ ദയവ കാണിക്കുക അതിന് പകരം ഈ ഇവിടെ അച്ഛൻ പറയുന്നത് കഥകൾ കെട്ടി ചമച്ചുണ്ടാക്കി ഇതൊക്കെയാണ് അച്ഛൻ്റെ കഥ ഞെട്ടിപ്പുവിനെ പറ്റി നമുക്ക് പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ടിപ്പു ഇപ്പം അച്ഛൻ പറഞ്ഞ പല നുണകൾ തന്നെ അല്ലാതെ തന്നെയുണ്ട് നുണകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തോളൂ ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത് ടിപ്പു ഭരിച്ചിരുന്നത് രണ്ടും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പക്ഷെ ടിപ്പു മരിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ഇപ്പോൾ മരിച്ചിട്ട് രണ്ട് ഇരുന്നൂറ് ചില ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ അതുപോലെ എന്താണെന്ന് നോക്കാൻ മെനക്കെടാതെയാണ് അച്ഛൻ പറയുന്നത് അദ്ദേഹം അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്നു ഇന്ന് എന്തെങ്കിലും കാര്യത്തെപ്പറ്റി സംസാരിക്കാനോ എഴുതാനോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന് വേണ്ട ഡാറ്റ എല്ലാം ഇന്റർനെറ്റിൽ നിന്ന് കിട്ടും അതിനുപോലും മെനക്കെടാതെയാണ് അച്ഛൻ ഇങ്ങനെ തട്ടിവിടുന്നത് ഓരോ കാര്യം അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം അച്ഛൻ അതായത് ടിപ്പുവിൻ്റെ സേന വരുന്ന വഴിക്ക് കുനമാവ് ആ എറണാകുളം പറവൂർ ഏരിയയിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു മാവ് ഉണ്ടായിരുന്നു അത്രേ ആ മാവ് ഇങ്ങനെ വളഞ്ഞു കൊടുത്തു അത് ആ വളഞ്ഞ് കുഞ്ഞു കൊടുത്തതിനെ കുഞ്ഞ് കൊടുത്ത് അപ്പോൾ ആ ഈ റോഡ് ബ്ലോക്കായി പോയി അതുകൊണ്ട് ടിപ്പു ആ വഴി വരാതെ വേറെ സ്ഥലം തിരിച്ചു പോയി അത്രേ അതുപോലെ തന്നെ അവിടെ ഒരു പള്ളിയും ഉണ്ടായിരുന്നു അതും മഞ്ഞ് മൂടി വന്ന് മഞ്ഞ് വന്ന് മൂടിയതുകൊണ്ട് ടിപ്പുവിനോ ടിപ്പുവിൻ്റെ പട്ടാളക്കാർക്കോ അത് കാണാൻ പറ്റാതെ അവരിങ്ങോട് അത് അതിനെ ഒന്നും ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ അവർ ആ പള്ളി തകർത്താനെന്നാണ് അച്ഛൻ വിവക്ഷിക്കുന്നത് ഇതൊക്കെ ഒരു വെറുതെ ഉണ്ടാക്കി മറ്റുള്ളവർ ചീത്തയാക്കുക തന്നെയാണ് ചെയ്യുന്നത് ഈ ദൈവത്തിന് ഇങ്ങനെ ഒരു വലിയ മാവ് അത് വളക്കാൻ പറ്റുന്ന ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു പള്ളി മുഴുവനും മഞ്ഞുകൊണ്ട് മൂടാൻ പറ്റുന്ന ദൈവത്തിന് അത് എത്രയോ എളുപ്പമായിരുന്നു ടിപ്പുവിനെ ഇങ്ങനെ കൈ ഒരു ഞൊടിച്ചാൽ തന്നെ ടിപ്പുവിനെ ഇല്ലാതാക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെയാണ് ഈ ഇദ്ദേഹം പറയുന്നത് ദൈവം ഈ മാവ് വളച്ചു അതായത് ഒരു കാര്യം ഈസിയായിട്ട് ചെയ്യാവുന്ന ടിപ്പുവിനെ കൊന്നോളയാൻ ദൈവത്തിന് അതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് വലിയ കൂറ്റൻ മാവ് വളച്ചെടുക്കുകയും പള്ളി മഞ്ഞുകൊണ്ട് മൂടുകയും ചെയ്തത്രേ ഇങ്ങനെയുള്ള നുണകൾ കൊണ്ടാണ് ഇന്ന് ഇന്ന് അതായത് വിശ്വാസികളെ ഉണ്ടാക്കുന്നത് കത്തോലിക്ക സഭ ഇവിടെ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ആലപ്പുഴയിൽ കൃപാസനം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് ഒരു ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടായ്മ ഒരു പള്ളിയും എല്ലാം ഉണ്ട് കത്തോലിക്കരുടെ അവിടെ അവർ പറയുന്ന ഈ പേപ്പർ ഈ കൃപാസനം എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ട് അതിൽ ആഴ്ചയിൽ ആഴ്ചയിൽ വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടുണ്ടായ വലിയ രോഗങ്ങൾ മാറിയതും ഭ്രാന്ത് മുതലായവ മാറിയതും പ്രശ്നങ്ങളൊക്കെ മാറിയതിനെ പറ്റിയുള്ള കഥകളാണ് നുണക്കഥകൾ അപ്പോൾ ഈ കൃപാസനം ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് ഈ കൃപാസനം അത്യാവശ്യം ഒരു പേപ്പർ എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് ഒരു മിക്സിയിലിട്ട് പാലുമായിട്ട് കൂട്ടിയടിച്ച് അടിച്ച് എടുത്ത് കുടിച്ചാൽ പല രോഗങ്ങളും മാറും അത്രേ അതുപോലെ അതുമേലിരുന്ന് ഇരുന്നാൽ പൈൽസ് പോലെയുള്ള രോഗത്തിന് അത്യന്ത വളരെ ഗുണകരമാണ് പിന്നെ മാനസികാരോഗ്യങ്ങൾ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തലി തലയിണക്കടിയിൽ വെച്ച് കിടന്ന് ഉറങ്ങിയാൽ മതി അത്ര ഈ കൃപാസനം എന്ന പേപ്പർ എല്ലാ രോഗങ്ങളും മാറും ഇത് ഇത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ മാറണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ കെട്ടാനൊക്കെ സഭ നടക്കുന്നത് എന്തിനാണ് എത്ര ഹോസ്പിറ്റലാണ് സഭ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ നുണ പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുകയാണ് നമ്മുടെ പുത്തംതുരക്കൽ അച്ഛനും സഭയും ചെയ്യുന്നത് പിന്നെ ശിവസേനയുടെ കാര്യം ശിവസേന ഉള്ളത് കൊണ്ടാണ് ഇന്ന് ബോംബെയിൽ ക്രിസ്ത്യാനികൾ സമാധാനപരമായി ജീവിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മുസ്ലിമുകൾ മുസ്ലിങ്ങൾ ഈ ക്രിസ്ത്യാനികളെ തകർത്ത് തരിപ്പണമാക്കിയാനെ അവരില്ലായ്മ ചെയ്താണ് എന്നാണ് അച്ഛൻ അവകാശപ്പെടുന്നത് ഈ ശിവസേന ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ബാൽ താക്കറെ ശിവസേനയ്ക്ക് രൂപം കൊടുക്കുന്നതിന് പക്ഷെ അതിക്ക് മുമ്പ് തന്നെ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ട് എൻ്റെ ബ്രദർ അവിടെ പോയത് എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എൻ്റെ ജ്യേഷ്ഠൻ അവിടെ പോകുന്നത് ജോലിക്കായി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിവസേന അങ്ങനെ ശക്തി പ്രാപിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് നാല് കൊല്ലം കൊണ്ട് അങ്ങനെ വലിയ ശക്തിയൊന്നും ആയിട്ടില്ല അത് പക്ഷേ എഴുപത്തി മൂന്ന് എഴുപത്തഞ്ച് ആ ഞാൻ പോയത് അവിടെ ബോംബെ പോയത് എഴുപത്തഞ്ചിലാണ് അതിക്ക് മുമ്പ് ശിവസേന ശക്തി പ്രാപിച്ചിരുന്നു അവിടെ ഇലക്ഷനൊക്കെ അവർ ജയിച്ചു തുടങ്ങി അതോടുകൂടി അവർ അക്രമമായിട്ട് അഴിച്ചുവിടുകയും ചെയ്തു എല്ലാ അന്യ സംസ്ഥാനങ്ങളിലുള്ളവർക്കെതിരെ ഉദാഹരണത്തിന് ഗുജറാത്തികളെ ആയിരുന്നു അവർ ഒന്ന് ചെയ്തിരുന്നത് അറ്റാക്ക് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തികൾക്കായിരുന്നു ബോംബെയിലെ സ്വത്തിൻ്റെ പകുതിയിലധികവും അവരായിരുന്നു കൈയടക്കി വെച്ചിരുന്നത് ഇന്നും അതൊക്കെ തന്നെ ആയിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തികൾ അവർ വലിയ ബിസിനസ്സുകാരാണ് അവരുടെ കൈ അവരുടെ കയ്യിൽ ഇത് എന്തൊക്കെ ചെയ്താലും അവരുടെ കയ്യിൽ തന്നെ ഇതെല്ലാം ചെന്ന് വിടും പക്ഷേ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടിച്ചത് അവർ സൗത്ത് ഇന്ത്യക്കാരാണ് അതായത് സൗത്ത് ഇന്ത്യക്കാരെ എല്ലാവരും അന്ന് ബോംബെയിൽ പറയുന്ന മദ്രാസികൾ എന്നാണ് അപ്പോൾ ഈ മദ്രാസികളായ നമ്മളെ എൻ്റെ ജ്യേഷ്ഠനെ അടക്കം അവിടെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ശിവസേനയെ കൊണ്ട് ഈ ശിവസേന ഞാൻ തന്നെ എഴുപത്തഞ്ചിൽ ചെന്നിട്ട് അവിടെ പല ഇൻ്റർവ്യൂവിനും പോയിട്ട് എനിക്ക് ജോലി കിട്ടാൻ ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സായതാണ് പക്ഷേ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് അന്ന് ജോലി കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് ഒരു കാരണം ഈ ശിവസേനക്കാരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്ന് നിർബന്ധിച്ചിരുന്നത് നടപ്പാക്കിയിരുന്ന എന്താണ് നടപ്പാക്കിയിരുന്ന ഒരു നിയമം എന്ന് വെച്ചാൽ മറാത്തികൾക്ക് ഏതാണ്ട് എൺപത് ശതമാനം ജോലികൾ കൊടുക്കണമെന്നാണ് പ്രൈവറ്റിലും പബ്ലിക്കിലും ഒക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൽ അത് നടന്നില്ല എന്ന് തോന്നുന്നു പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും പ്രൈവറ്റ് എൻ്റർപ്രൈസസിലൊക്കെ കുറേയൊക്കെ അവരെ നടപ്പാക്കി അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരുപാട് തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു ബോംബെയിൽ ബോംബെ എന്ന് പറഞ്ഞ ഒരു കോസ്മോപോളിറ്റൻ സിറ്റിയാണ് എല്ലാവരുടെയും പണം കൊണ്ടാണ് അവിടെ നൽകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലത്തെ റെയിൽവേകളുടെ രണ്ടോ മൂന്നോ സോൺ റെയിൽവേകളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ അവിടെയാണ് അല്ലാതെ വലിയ വലിയ കമ്പനികളുടെ ബാങ്കിൻ്റെ ഇൻഷുറൻസ് കമ്പനികളുടെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ബോംബെയിലാണ് അതുകൊണ്ടാണ് അവിടെ ഇത്രയധികം തൊഴിലവസരങ്ങൾ വരുന്നത് അല്ലാതെ മറാത്തികളുടെ ഗുണം കൊണ്ടൊന്നുമല്ല എന്നാലും ഇവർ ഇത് നിർബന്ധിച്ച് അങ്ങനെ മറാത്തികൾക്ക് ജോലി കൊടുക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്ത് ബാക്കിയുള്ളവർ വഴി വഴി വഴിയോരത്തായി അതിനിടെ അവർ പല തമിഴന്മാരെ പ്രത്യേകിച്ച് ഒരുപാട് കൊന്നൊടുക്കിയിടുന്നത് ഇത് ഇതിൻ്റെ പേരിൽ ഈ വിദേശികൾ എന്നുള്ളതിൽ ഏതാണ്ട് അന്യസംസ്ഥാനക്കാർ മണ്ണിൻ്റെ മക്കൾ വാദം തുടങ്ങിയത് തന്നെ അവരാണ് പിന്നീട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇതിലും എന്താണ് കഴിഞ്ഞ ദശകത്തിലും അവർ ബീഹാറികൾക്കും യു പികൾക്കും അതായത് ബയ്യാമാരെന്നാണ് അവർ അറിയപ്പെടുന്നത് ബോംബെയിൽ ബയ്യ ബയ്യാമാർക്കെതിരെ ആക്രമം അഴിച്ചു വിട്ട് അവരെ ബോംബെയിൽ കടക്കാൻ തന്നെ അനുവദിച്ചിരുന്നില്ല അക്രമങ്ങൾ കൊണ്ട് അത്ര ക്രൂരന്മാരാണ് ഈ ശിവസേനക്കാർ അവരാണ് നമ്മളെ രക്ഷിച്ചത് അത്രേ നമുക്ക് എല്ലാം അറിയാം ഈ അയോധ്യ പ്രശ്നം അവിടുത്തെ മസ്ജിദ് പൊളിച്ചത് ബി ജെ പിയും ഈ സംഘപരിവാർ എന്നറിയപ്പെടുന്ന ബി ജെ പി ശിവസേന മുതലായവർ കൂടി പോയ അവിടെ ചെന്നാണ് ഇത് പൊളിച്ചത് പക്ഷേ ഇതിന് പൊളിക്കുക ആക്ച്വലായിട്ട് ഇത് പൊളിച്ച് അടക്കിയത് ശിവസേനക്കാരാണ് അവരാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞ സംഘപരിവാറിലെ ഏറ്റവും അക്രമാസക്തരായ കൂട്ടം ശിവസേനക്കാരാണ് അല്ലാതെ ബി ജെ പിക്കാരല്ല ബി ജെ പിക്കാർ ഒരുപടി കൂടുന്ന അക്രമങ്ങളാണ് ഇവർ നടത്തുന്നത് പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ തമ്മിൽ തന്നെ പിളർന്നതുകൊണ്ട് അതിൽ കുറച്ചൊക്കെ ഒരു സമാധാനം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അത് തന്നെയല്ല ഇനി അവർക്ക് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് കുറേയൊക്കെ ശാന്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്നാലും അത് വിശ്വസിക്കാൻ പറ്റില്ല അവർ വളരെ വലിയ ത്രെട്ടാണ് നമുക്കൊക്കെ ഒന്നാമത് സൗത്ത് ഇന്ത്യക്കാർക്കും മറ്റ് ബോംബെയിൽ അല്ല അല്ലാത്തവർക്കും മണ്ണിൻ്റെ മക്കൾ വാദം കൊണ്ട് നടക്കുന്ന അവർ വലിയ ത്രെട്ടാണ് അല്ലാതെ തന്നെ മതപരമായും അവർക്ക് അവസരം കിട്ടിയാൽ അവൾ ക്രിസ്ത്യാനികളെയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇങ്ങനെയുള്ള പീഡനങ്ങളുടെ കാര്യം പറയുന്നത് ഇപ്പോൾ ഈ ടിപ്പു ഒരുപാട് പേര് പീഡിപ്പിച്ച് മതം മാറ്റിയെന്നാണ് അവകാശപ്പെടുന്നത് അത് കുറേയൊക്കെ ഈ അവകാശങ്ങൾ പുറപ്പെടുവിച്ചത് ടിപ്പും ടിപ്പുവിൻ്റെ അനുയായികളും തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അന്ന് മുസ്ലിം രാജാക്കന്മാർ ഒരു തമ്മിൽ തമ്മിൽ സംസാരിക്കുമ്പോൾ വീമ്പിളക്കമായിരുന്നു ഞാൻ ഇത്രയധികം മറ്റു ജാതിക്ക് മറ്റു മതക്കാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയൊക്കെ വീമ്പിളക്കമായിരുന്നു വീമ്പിളക്കാൻ വേണ്ടിയ വലിയ കഥകൾ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിരുന്നു എണ്ണങ്ങൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞുണ്ടാക്കിയിരുന്നത് അദ്ദേഹം എഴുപതിനായിരം കൂർഗികളെ കൂർഗിലുള്ള ആൾക്കാരെ മതത്തിലേക്ക് മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നു എന്നാണ് പക്ഷെ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മൊത്തത്തിൽ കൂർഗിലെ ഇത് തന്നെ അതായത് ജനസംഖ്യ തന്നെ ഇല്ല അവിടെയാണ് ഇവരെ ഇവരെ അവകാശപ്പെടുന്നത് മുസ്ലിങ്ങൾ തന്നെ അവകാശപ്പെടുന്നത് ടിപ്പു ഇത്രയും ആൾക്കാരെ മതം മാറ്റിയെന്ന് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് അല്ല അദ്ദേഹം അങ്ങനെ മതം മാറ്റി നിർബന്ധിച്ച് മതം മാറ്റിയതായിട്ട് ഒരു തെളിവില്ല അന്ന് അവിടെ മതം മാറിയത് വെറും അഞ്ഞൂറ് പേര് മാത്രമായിരുന്നു ഈ അഞ്ഞൂറ് പേരാണ് എഴുപതിനായിരം പേർ മാറ്റി മതം മാറിയെന്നുള്ള കഥ ഉണ്ടായത് ഈ മതം മാറിയവരായിക്കോട്ടെ മിക്കവാറും അവർക്ക് അതുകൊണ്ട് പല പ്രയോജനങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ പീഡനം കൊണ്ട് പേടിച്ചല്ല അവർ മതം മാറുന്നത് അവർക്ക് മതം മാറിയാൽ ചില ജോലി വേഗം കിട്ടും കൊട്ടാരത്തിൽ ജോലി കിട്ടും അതൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പം എല്ലാ മതക്കാർക്കും ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സഭയും വ്യത്യസ്തമായിരുന്നില്ല ക്രിസ്ത്യൻ സഭയും പറ്റുമ്പോഴൊക്കെ എല്ലാവരും പീഡിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഇത് അദ്ദേഹം ഈ അച്ഛൻ പറയുന്നത് പോലെ ടിപ്പുവിൻ്റെ കീഴിൽ വലിയ മതപീഡനം നടന്നിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ബലപ്ര ബലം പ്രയോഗിച്ച ആളുകളെ മതം മാറ്റിയിരുന്നെങ്കിൽ ഈ ടിപ്പ് പോയ സ്ഥലങ്ങളിലൊക്കെ വലിയ ഒരു പോപ്പുലേഷൻ മുസ്ലിംസ് ഉണ്ടായിരുന്നേനെ പക്ഷെ നമ്മളത് നോക്കിയാൽ നമുക്ക് കാണാം അവിടെ ഇപ്പോഴും സാധാരണ ഹിന്ദുക്കളിൽ വളരെയധികം താഴെയാണ് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ ഉദാഹരണത്തിന് ടിപ്പു ഭരിച്ചിരുന്നത് മൈസൂരാണ് മൈസൂർ ഭരിച്ചിരുന്ന ടിപ്പു അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഇരുപത്തൊന്ന് പോയിന്റ് നയൻ ടു പെർസെൻറ്റ് മാത്രമുള്ളൂ ഇരുപത്തൊന്ന് പോയിന്റ് നയൻ ടു അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പെർസെൻറ്റ് പിന്നെ കുടക് ഈ പറഞ്ഞ കുടകിലാണ് എല്ലാവരെയും വെട്ടി കൊന്ന് മതം മാറ്റി എന്നൊക്കെ പറയുന്നത് അവിടെ ഉള്ള പോപ്പുലേഷൻ വെറും പതിനഞ്ച് പോയിൻറ്റ് ഏഴ് നാല് പിന്നെ പ്രവ ടിപ്പുവിൻ്റെ വലിയൊരു പ്രവർത്തന മണ്ഡലമായിരുന്നു കോയമ്പത്തൂർ കോയമ്പത്തൂരിലെ പോപ്പുലേഷൻ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ വെറും എട്ട് പോയിന്റ് മൂന്ന് ശതമാനമേ ഉള്ളൂ അതിന് പാലക്കോട് പാലക്കാട് വന്നാൽ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനമേ ഉള്ളൂ കോഴിക്കോടാണ് അച്ഛൻ പറയുന്നത് ഇപ്പോൾ വളരെയധികം സഹാ സംഹാര താണ്ഡവം അടിയുന്നത് കോഴിക്കോട്ടിലെ പോപ്പുലേഷൻ വെറും മുപ്പത്തൊമ്പത് ശതമാനം പിന്നെ വയനാട് വയനാടിലാണ് ഇപ്പോൾ നമുക്കറിയാം സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷിൽ സുൽത്താൻസ് ബാറ്ററി ബാറ്ററി എന്നാണ് അതിൻ്റെ ഒരു ലോ ലോപിച്ചുണ്ടായ ഒരു പേരാണ് സുൽത്താൻ ബത്തേരി എന്ന ടൗണിൻ്റെ പേര് ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പുവിൻ്റെ ബാറ്ററി ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെടിയുതിർക്കുന്ന എന്താണ് അതിന് പീരങ്കികളുടെ ഒരു നിരക്കാണ് ഈ ബാറ്ററി എന്ന് പറയുന്നത് ഒരുപാട് അഞ്ചാട്ടെണ്ണോ അല്ലെങ്കിൽ എട്ട് പത്തെണ്ണോ ഇങ്ങനെ നിരത്തി വെച്ച് വെടി വെച്ചുകൊണ്ടിരിക്കും അതിനാണ് ബാറ്ററി എന്ന് പറഞ്ഞാൽ പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ബാറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കുക ബാറ്ററി ചെയ്യുക ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക അപ്പം ബാറ്ററി ചെയ്ത ബാറ്ററി ആണ് ഈ സുൽത്താൻ ബത്തേരിയായത് അപ്പോൾ അവിടെ ടിപ്പ് വന്ന് കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് പക്ഷേ അവിടെയും വയനാടിൽ വെറും ഇരുപത്തെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമേ മുസ്ലിംസ് ഉള്ളൂ അതേസമയം ക്രിസ്ത്യാനികൾ ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനമുണ്ട് ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം ഇപ്പോൾ സംഖ്യകളും അല്ലാത്തവരൊക്കെ അവകാശപ്പെടുന്നത് മുസ്ലിംസ് ഒരുപാട് പെറ്റുകൂട്ടുന്നുണ്ട് അതൊരു വലിയ ത്രെട്ടാണ് അത്രേ ഇത്രയും പെറ്റുകൂട്ടിയിട്ട് ഇപ്പോഴത്തെ സാഹചര്യമാണ് കുടകിൽ വെറും പതിനഞ്ച് പോയിന്റ് ഏഴ് നാല് ശതമാനമേ ഉള്ളൂ അപ്പോൾ ടിപ്പുവിന്റെ കാലത്തോ അഞ്ച് ശതമാനം പോലും ഉണ്ടായിരുന്നു എന്ന് സംശയമാണ് ടിപ്പു ഈ ഇത് ഒക്കെ ചെയ്തതിന് ശേഷവും അഞ്ചോ ആറോ ശതമാനം ഉണ്ടായിരുന്നിരിക്കാം ഈ ഇരുന്നൂറ് കൊല്ലം കൊണ്ടുണ്ടായേക്കുന്ന മാറ്റമാണ് വെറും പതിനഞ്ച് പോയിന്റ് ഏഴ് നാല് കുടയിൽ കോയമ്പത്തൂരിൽ വെറും എട്ട് പോയിന്റ് മൂന്ന് ശതമാനം അപ്പോൾ അതിക്കും ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പോട്ട് ടിപ്പു ജീവിച്ചിരുന്നപ്പോഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ഉണ്ടായിരുന്നു എന്ന സംശയമാണ് ഇതുപോലെ തന്നെ എല്ലായിടത്തും വെറുതെ അച്ഛൻ ഇങ്ങനെ നുണകൾ പറഞ്ഞുണ്ടാക്കുകയാണ് എറണാകുളത്തേക്ക് വന്നാൽ അച്ഛൻ പറയുന്ന ഒരു എറണാകുളത്തിൻ്റെ കാര്യമാണ് എറണാകുളത്ത് വന്നാണ് ഈ മാവ് വളഞ്ഞു കൊടുത്തതും കൂനം മാവ് ഉണ്ടായതെന്നൊക്കെ ഇവിടെയും ഹിന്ദുക്കൾ അമ്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പത് അതായത് അമ്പത്താറ് ശതമാനം ഹിന്ദുക്കളേ ഉള്ളൂ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അമ്പത്താറ് ശതമാനം അമ്പത്താറ് ശതമാനം ഹിന്ദുക്കളുണ്ട് അതേസമയം ക്രിസ്ത്യാനികൾ ഏതാണ്ട് മുപ്പത്തി രണ്ട് ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം ക്രിസ്ത്യാനികളുണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ അതേസമയം മുസ്ലിംസ് വെറും പത്ത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമേ ഉള്ളൂ പത്ത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം ഈ ടിപ്പു ഇത്രയധികം ഭീകരത ചെയ്ത് ജനങ്ങളെ മതം മാറ്റിയിരുന്നെങ്കിൽ എറണാകുളത്ത് പത്ത് പോയിന്റ് മൂന്ന് ഏഴൊന്നും പോരാ വലിയ ഒരു ശതമാനം മുസ്ലിംസ് കാണേണ്ടിയിരുന്നു തന്നെയുമല്ല ഇപ്പോഴുള്ള ഈ പത്ത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനം വന്നിരിക്കുന്നത് മലപ്പുറം മുതലായ സ്ഥലത്ത് നിങ്ങളോട് കൈ വന്നേക്കണം അല്ലാതെ ഇവിടെ മതം മാറിയതല്ല മതം മാറിയത് വളരെ കുറച്ച് ഇൻസിഡൻസേ ഉള്ളൂ എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ടിപ്പു സുൽത്താനെ പറ്റി കാര്യമായിട്ട് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ടാഗിൽ ഞാൻ ടിപ്പുവിനെ പറ്റി ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് വായിച്ചാൽ ടിപ്പുവിൻ്റെ കഥകൾ ശരിക്കും ഏതാണ് കുറേയൊക്കെ എന്താണ് ഉണ്ടായത് ഏതാണ് ഉണ്ടായത് നമുക്ക് കുറേയൊക്കെ അറിയാൻ പറ്റും അദ്ദേഹം ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു വളരെയധികം സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി അത് തന്നെയല്ല ഈ ഹിന്ദുക്കളെ അവർ എന്ന് പറഞ്ഞാൽ സംഖ്യകൾ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ അക്ബറിൻ്റെ കൊട്ടാരം അതായത് ഫത്തേപൂർ സിക്രിയാണ് അക്ബറിൻ്റെ കൊട്ടാരം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കൊട്ടാരത്തിൻ്റെ അല്ലാതെ ഈ മതിൽക്കെട്ടിൻ്റെ ഫത്തേപൂർ സിക്രി ഒരു വലിയൊരു മതിൽക്കെട്ടാണ് അതിൻ്റെ അകത്ത് തന്നെ അമ്പലങ്ങൾ പണിതിട്ടുണ്ട് അക്ബർ ചക്രവർത്തി ഒരമ്പലം അമ്പലങ്ങളല്ല ഒരമ്പലം പണിതിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഈ കാര്യം മുസ്ലിമാണ് ഒരു ദൈവം എന്നും പറഞ്ഞ് നടക്കും പക്ഷേ കണ്ടമാന അന്ധവിശ്വാസങ്ങളുള്ള ഒരു വിഭാഗമാണ് മുസ്ലിമുകൾ അവർ എനിക്ക് തോന്നുന്നു മറ്റ് സമുദായങ്ങളെക്കാൾ കൂടുതൽ സമയം നോക്കലും രാ രാഹു നോക്കലും പിന്നെ എന്താണ് എന്താണ് വീടിൻ്റെ കണക്ക് നോക്കലും വാസ്തു ജ്യോത്സ്യന്മാരെ അടുത്ത് പോലും എല്ലാ എല്ലാ മതക്കാർക്കും ഉണ്ട് ഇവിടെ പക്ഷേ മുസ്ലിംസ് ഒട്ടും പിന്നോക്കാനില്ല അപ്പോൾ ഈ അക്ബർ ചക്രവർത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ടിപ്പു ആയിക്കോട്ടെ ഇങ്ങനെയുള്ളവരൊക്കെ സമയം നോക്കിയും ജ്യോത്സ്യന്മാരെ കൺസൾട്ട് ചെയ്തും പൂജകൾ ചെയ്തിട്ടൊക്കെയാണ് അവർ ഓരോ പടപ്പുറപ്പാടിന് പോയിരുന്നത് എന്ന് വെച്ചാൽ ഈ പടപ്പുറപ്പാടെന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള ജോലിയാണ് പണിയാണ് അപ്പോൾ അതിന് പോകുമ്പോൾ അവർ ആവുന്നത്ര എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ പോവുള്ളൂ അതിൽ പൂജ നടത്തലും ഈ ജ്യോത്സ്യന്മാരെ കൺസൾട്ട് ചെയ്യലും ഇതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് ടിപ്പുവും അല്ലെങ്കിൽ അക്ബറും എല്ലാം പോയിരുന്നത് അതുകൊണ്ട് അവർ ഹിന്ദുക്കളെ അങ്ങനെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയാ വിശ്വസിക്കാനും വയ്യ അതിൽ ആകെ ഒരു എക്സെപ്ഷൻ എന്ന് പറയാവുന്ന ഔറംഗസീബ് ആയിരുന്നു പക്ഷെ ഔറംഗസീബ് അത്ര തന്നെ അമ്പലങ്ങൾ കൊള്ളയടിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു നമ്മുടെ മറാത്തകൾ മറാത്തകൾ ചെല്ലുന്നിടത്തൊക്കെ അമ്പലങ്ങൾ കൊള്ളയടിക്കുമായിരുന്നു ശരിക്കും അവർ കൊള്ളയടിച്ച അമ്പലങ്ങൾ പോലും ടിപ്പ് പുതുക്കിപ്പണിത് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഹിന്ദുക്കൾ ഒരു മതമല്ല അവർ പല ജാതി വിശ്വാസങ്ങളാണ് അപ്പോൾ ഒരു ഇപ്പോൾ ശിവനിൽ വിശ്വസിക്കുന്നവൻ വിഷ്ണുവിൻ്റെ അമ്പലങ്ങൾ കൊള്ളയടിക്കുമായിരുന്നു ഇതൊക്കെ പണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഈ മുസ്ലിംസിന് മാത്രമല്ല ഇതിൻ്റെ ഇത് കുറ്റം ഉദാഹരണത്തിന് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിധി കുംഭം നിധിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അറകളിലാണ് ഇതെവിടുന്ന് വന്നു ഇതിന് നമ്മുടെ തിരുവ തിരുവിതാംകൂറിൽ ഇത്രയധികം വെൽത്തൊന്നുമില്ല ഇത്രയധികം സ്വത്തൊന്നുമില്ല ഇത്രയധികം പണമോ ആഭരണങ്ങളോ ഒന്നുമില്ല അതെല്ലാം അവർ അവിടുത്തെ രാജാവ് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും സൈന്യവുമായിട്ട് അത് അടുത്തടുത്ത അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി വീക്ക് പ്രത്യേകിച്ചും വീക്കായിട്ടുള്ള കൊച്ചി പോലും അവിടെയൊക്കെ വന്ന് കൊള്ളയടിച്ച് തിരിച്ചു പോവുമായിരുന്നു പതിവ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതി കേരള ഐതിഹ്യമാല എന്നും പറഞ്ഞൊരു നല്ലൊരു ബുക്കുണ്ട് നല്ലതെന്ന് പറയാൻ പറ്റില്ല പഴയ പക്ഷേ ആ കാലത്തിനെ പറ്റി നമുക്കൊരു ഒരു അത്യാവശ്യം വിവരം കിട്ടുന്ന ഒരു ബുക്കാണ് കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാല കേരള ഐതിഹ്യമാല അപ്പോൾ അതിൽ പറയുന്നത് ഈ ഇടക്കിടക്കിടക്ക് ഈ ഇദ്ദേഹം ഇങ്ങനെ അമ്പലപ്പുഴ അതുപോലെ തന്നെ പല അടുത്തുള്ള പന്തളം ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കൊള്ളയടിക്കുമായിരുന്നു ഈ രാജാവ് തിരുവിതാംകൂർ രാജാവ് ഹിന്ദു രാജാവ് അയൽ രാജ്യങ്ങൾ കൊള്ളയടിച്ച് അവിടെയുള്ള ഇതെല്ലാം അവിടെയുള്ള അമ്പലത്തിലെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റുമായിരുന്നു പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കൾക്കൊരു പഴിയുണ്ട് നേർച്ച വളരെ കോസ്റ്റ്ലിയാണ് അവരിപ്പോൾ തുലാഭാരം ഒരാളുടെ വെയിറ്റിനാണ് സ്വർണ്ണമൊക്കെ കൊടുക്കുന്നത് ഇവിടെ തന്നെ ഈ ശോഭ സിറ്റിയുടെയൊക്കെ എന്താണ് ശോഭ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളൊക്കെ സ്വന്തം അതുപോലെ ജയലളിത സ്വന്തം വെയിറ്റിന് സ്വർണവും വെള്ളിയൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ അന്ന് രാജാക്കന്മാരും ഒക്കെ ഇങ്ങനെ സ്വന്തം ഭാര നിന്ന് അനുസൃതമായി സ്വർണവും മറ്റുള്ള സ്വത്തുക്കളും നൽകിയിരുന്നു അമ്പലത്തിലേക്ക് അപ്പോൾ ഇത് സ്ഥിരമായി കൊള്ളയടിക്കപ്പെട്ടിരുന്നു അത് മുസ്ലിംകൾ മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൊള്ളയടിച്ചിട്ടുണ്ടാവണം എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ട് അറിവില്ല എന്നാലും ഇംഗ്ലീഷുകാരുടെയൊക്കെ കാലമായപ്പോൾ കുറേയൊക്കെ അതിന് ശമനം വന്നു എന്നാണ് എൻ്റെ അറിവ് അല്ലെങ്കിൽ അവർ പണ്ടേ തിരുവിതാംകൂർ അമ്പലം കൊള്ളയടിച്ച് പോയനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ ഈ ടിപ്പു പല അമ്പലങ്ങൾ പുതുക്കിപ്പണിയും അവർക്ക് കഴി ഗ്രാൻഡായിട്ട് വർഷം വർഷം ഇത്ര രൂപ കൊടുക്കുകയും ചെയ്തു അവരുടെ നിലനിൽപ്പിനായി എന്ന് രേഖകളിലുണ്ട് ഇതെല്ലാം അവഗണിച്ചാണ് ഈ അച്ഛൻ പിന്നെയും പിന്നെയും പറയുന്നത് ടിപ്പു വലിയ ഒരു എന്തെന്നാണ് മതഭ്രാന്തനായിരുന്നു എന്ന് ഇനി നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നത് ഏറ്റവും കൂടുതൽ ഒരുപാട് വളരെയധികം ഇവരുണ്ട് എന്താണ് കൊങ്കണികൾ ഈ കൊങ്കണികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഷേണായി പൈ ഇങ്ങനെയുള്ള റാവു റാവുല്ല ഷേണായി പൈ ഇങ്ങനെയുള്ള പേരുകളിലുള്ളവർ പലരും അവരെ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ അവർ വരുന്നത് കൊങ്കൻ കൊങ്കൻ പ്രദേശത്ത് നിന്നാണ് കൊങ്കനിൽ നിന്ന് വന്നു വരുന്നതുകൊണ്ടാണ് അവരെ കൊങ്കണികൾ എന്ന് വിളിക്കുന്നത് കൊങ്കൻ പ്രദേശം എന്ന് പറയുന്നത് മുഖ്യമായും ഗോവയാണ് ഗോവയുടെ വടക്കോട്ടും തെക്കോട്ടുമുള്ള ഏരിയ അതായത് അറബിക്കടലിനോട് ചേർന്ന് ഗോവയുടെ അതുകൊണ്ടാണ് നമ്മൾ കൊങ്കൻ റെയിൽവേ എന്ന് പറയുന്നത് അതിലെ കൂടി ആ കൊങ്കൻ ഗോവയിൽ കൂടി പോകുന്നതുകൊണ്ടാണ് നമ്മൾ കൊങ്കൻ റെയിൽവേ എന്ന പേരുണ്ടത് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോർച്ചുഗീസുകാരുടെ ഭരണത്തിൽ വന്നു പോർച്ചുഗീസുകാർ ഭരണത്തിൽ വന്നു എനിക്ക് തോന്നുന്നു ആറാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അതായത് പതിനാറാം നൂറ്റാണ്ടിലാണ് അവർ ഭരണത്തിലുള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനം പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവർ ഫുൾ ഫോഴ്സായി അപ്പോൾ അവരവിടെ ചെയ്തിരുന്നത് മതപീഡനം കാര്യമായിട്ട് നടത്തിയിരുന്നു അവർ അത് അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ജൂതന്മാരെയൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും പീഡിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചിരുന്നു അതുപോലെ തന്നെ മതം മാറിയവർക്ക് നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഗോവയിലൊക്കെ പക്ഷേ അവിടുത്തെ ഈ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് അന്ന് അവിടുത്തെ ഹിന്ദുക്കൾ പ്രത്യേകിച്ചും ബ്രാഹ്മണരും പിന്നെ അവരുടെ ജോലിക്കാരായിരുന്ന മൂപ്പന്മാർ ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ നിന്ന് സംസാരിക്കുന്ന മൂപ്പന്മാർ അവരവരുടെ ഷെഡ്യൂൾഡ് കാസ്റ്റാണ് മൂപ്പന്മാരെന്ന് പറയുന്നത് ഇവിടെ പുലയർ ചെയ്തിരുന്ന കൃഷിപ്പണികളാണ് കൊങ്കരയിൽ ഈ മൂപ്പന്മാർ ചെയ്തിരുന്നത് അപ്പോൾ ഈ ഇവരെല്ലാം ക്രിസ്തു മതത്തിലെ ക്രിസ്തുമതക്കാർ നടത്തിയിരുന്ന പീഡനത്തെ മതപീഡനത്തെ തുടർന്നാണ് അവരെല്ലാം പലായനം ചെയ്ത് കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും വടക്കോട്ട് മഹാരാഷ്ട്രയിലൊക്കെ ഇവർ കണ്ടമാനമുണ്ട് അതെല്ലാം ഈ പോർച്ചുഗീസ് ക്രിസ്ത്യൻ കത്തോലിക്കരുടെ പീഡനത്തെ തുടർന്നായിരുന്നു ഈ പീഡനത്തിന് തുടക്കമിട്ടത് ആരാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിനേക്കാൾ ഇത് അത്ഭുതം കൂറുന്നത് ഈ പീഡനം നടക്കാനായിട്ട് അത് അന്നത്തെ നിയമം അനുസരിച്ച് പോർച്ചുഗീസുകാർക്ക് ഇവിടെ നേരിട്ട് അങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റില്ല അവർക്ക് പോർച്ചുഗലിലെ രാജാവിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടേ ഇങ്ങനെ മതപീഡനവും ഇതെല്ലാം തുടങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ ഈ മതപീഡനം ഇവിടെ മതപീഡനം അല്ലെങ്കിൽ മതം ത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ മതൽ ത്തിന് നിരക്കാതെ ക്രിസ്തു നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ട്രൈ ചെയ്ത് കോടതിയിൽ ട്രൈ ചെയ്ത് അവരെ ശിക്ഷിക്കണം എന്ന് പറയേണ്ട ഒരു ഇൻക്വിസിഷൻ എന്നാണ് അതിനെ കോടതി മത കോടതികളെ പറയുന്നത് ഇൻക്വിസിഷൻ ഈ ഇൻക്വിസിഷൻ വേണം ഗോവയിൽ വേണം എന്ന് പറഞ്ഞ് എഴുതിയത് ആരാണെന്നറിയാമോ നമ്മുടെ ഫ്രാൻസിസ് സേവിയർ എന്ന പുണ്യാൻ ഇന്നും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് നമിക്കുന്ന ഒരാളാണ് ഫ്രാൻസിസ് സേവിയർ ഈ ഫ്രാൻസിസ് സേവിയറാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ പോർച്ചുഗീസ് രാജാവിനെ കത്തെഴുതുന്നത് ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മതം എല്ലാവരും മത നമ്മുടെ മതത്തനുസരിച്ചല്ല ജീവിക്കുന്നത് അവരെ ട്രൈ ചെയ്യണം അവരെ ശിക്ഷിക്കണം എന്നും പറഞ്ഞ ഒരു മതപീഡന കോടതി ഇൻക്വിസിഷൻ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇദ്ദേഹം പോർച്ചുഗലിലേക്ക് എഴുതുന്നത് അന്ന് പോർച്ചുഗലിലേക്ക് എഴുതി ഒരു കത്ത് അവിടെ എത്തണമെങ്കിൽ തന്നെ മാസങ്ങളെടുക്കും അത് കഴിഞ്ഞിട്ട് അതിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് ആ കാലത്ത് അന്ന് ചെന്നപ്പോൾ അവിടെ കോടതി അവിടുത്തെ പൊളിറ്റിക്കലായിട്ട് അവിടെ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തെ തുടർന്ന് അതിന്മേലെ ഒരു തീരുമാനം എടുക്കാൻ രാജാവിന് പെട്ടെന്ന് കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് ഈ തീരുമാനമെല്ലാം കഴിഞ്ഞ് വളരെയധികം നാളുകൾ കഴിഞ്ഞിട്ടാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് അതായത് നാൽപ്പത്താറ് കഴിഞ്ഞിട്ട് പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഇവിടെ മതകോടതിയിൽ സ്ഥാപിച്ചത് ഗോവയിൽ അവർ അതിനെ തുടർന്നാണ് അവരെ പീഡിപ്പിക്കാനും തുടങ്ങിയത് ആ പീഡനം സഹിക്കാതെ അതാണ് ഈ കൊങ്ങണികളെല്ലാം ഇവിടെ വന്നത് ഈ പീഡനത്തിന് ഓർഡർ കൊടുത്ത ആളാണ് ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹം ഇന്ന് പുണ്യവാൻ വിശുദ്ധൻ എന്ത് വിശുദ്ധനാണോ വിശുദ്ധിയാണത് അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഭക്തിക്കാരെ അവർ ഒരു ബുക്കുകളൊന്നും വായിക്കാറില്ല മിക്കവരും തന്നെ അവർക്ക് ആ ബുക്ക് മാത്രം വായിക്കും ചിലപ്പോൾ ആ മതത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മാത്രം വായിച്ച് വിശ്വസിക്കും അല്ലാത്തതൊന്നും അവരെ നോക്കാൻ പോലും മെനക്കെടാറില്ല അത് ഒന്ന് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉറക്കവും വരും പെട്ടെന്ന് പക്ഷേ പലരും പറയുന്നത് കേട്ട് അതങ്ങനെ തന്നെ അബ്സോർവ് ചെയ്യണമെങ്കിൽ അത് വളരെ എളുപ്പമാണ് ഇതാണ് ഇന്ന് നാട്ടിൽ നടക്കുന്നത് എന്തെങ്കിലും മറ്റുള്ള പുരോഹിതന്മാർ പറയുന്നത് അങ്ങനെ തന്നെ വിഴുങ്ങുക അതിനെ ചോദ്യം ചെയ്യാനോ അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ചിന്തിക്കാൻ ആരും മെനക്കെടാറില്ല ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു നിർഭാഗ്യപരമായ ഒരു അവസ്ഥയാണ് ഇതുകൊണ്ട് സംജാതമായി ഇന്ന് മതങ്ങളാണ് ഇവിടെ കൊടികുത്തി വീഴുന്നത് അവർ പറയുന്നത് എന്തും നടക്കും അവർക്ക് എന്തും ചെയ്യാം അവസ്ഥ വന്നിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഈ പുത്തൻപുരക്കൽ അച്ഛൻ്റെ ഈ എന്താണ് പറയുന്നത് അട്ടറൻസസ് അട്ടറൻസസ് എന്ന് പറയുന്നത് ഇങ്ങനെ പുലമ്പൽ ഞാൻ എനിക്ക് ഒന്നുകൂടി പറയേണ്ട ഒരു പുരോഹിതൻ നിലയ്ക്ക് അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ ഭീകരമായ ഭാഷയിൽ സംസാരിക്കരുതായിരുന്നു അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പുത്തൻ അച്ഛൻ പക്ഷേ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റായി അങ്ങനെയാണ് ഇങ്ങനെ പക്ഷേ നമ്മളുടെ ഒരു വാക്കും കൂടി പിന്നെയും തുടങ്ങിയാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് പക്ഷേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഈ പക്ഷേക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വരുന്നത് ഈ പക്ഷേ കഴിഞ്ഞിട്ട് പക്ഷേക്ക് മുമ്പുള്ളത് വെറുതെ മിനി എന്താണ് മെനി ജമയാൻ എന്ന് പറയില്ലേ അതുപോലെ അതിനു വേണ്ടിയാണ് ഈ പക്ഷയ്ക്ക് മുമ്പുള്ള കാര്യങ്ങൾ പറയുന്നത് പക്ഷെ പക്ഷേ കഴിഞ്ഞിട്ട് പറയുന്നത് പിന്നെയും മുസ്ലിംസിൻ്റെ കുറ്റം തന്നെയാണ് അപ്പോൾ അതാണ് അച്ഛൻ്റെ സ്ഥായിയായ അഭിപ്രായം ഇങ്ങനെ നമ്മൾ മതങ്ങൾ തമ്മിൽ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ ഭാരതത്തിൽ അടുത്തെങ്കിലും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു